അടിപൊളിയാട്ടോ ഈ സൈഡിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല മുഴുവൻ മീൻ വന്ന് അടിച്ച് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപൂപ്പനപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് കൃഷി വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത് നമുക്കിന്ന് കുറച്ച് മീൻ വിശേഷങ്ങൾ അറിയാം ബയോഫ്ലോക്ക് എന്ന ഒരു കൃഷി രീതി മീൻ കൃഷി രീതിയാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ജെ ജെ ബയോഫ്ലോക്ക് ഫിഷ് ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ബയോഫ്ലോക്ക് എന്നും എന്നെല്ലാം നമുക്കൊന്ന് അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ മീനുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ആർക്കാ മീൻ ഇഷ്ടമല്ലാത്തതല്ലേ അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം വാ അപ്പോൾ നമ്മൾ ജെ ജെ ബയോഫ്ലോക്ക് ഫാമിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഒൻപത് ടാങ്കിലാണ് ഈ ബയോഫ്ലോക്ക് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണറിനെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ കൂട്ടുകാരൻ്റെ അളിയനാണ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതാണ് ഇതാണ് കൂട്ടുകാരൻ്റെ അളിയനാണ് കേട്ടോ അളിയൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു എങ്ങനെയുണ്ട് കൃഷിയൊക്കെ മീൻ കൃഷി എങ്ങനെയുണ്ട് മീൻ കൃഷി ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ആറ് മാസമായി ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കുറേയൊക്കെ കൊടുത്തു തുടങ്ങി ഒരു ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോയോളം ഞാൻ പിടിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾക്ക് വരാനും അത് വാങ്ങിക്കാനുമുള്ള ഒരു അസൗകര്യമുണ്ട് ഇതെല്ലാം മാറുമ്പോഴത്തേക്ക് അതിനായിട്ട് നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളും ഹോം ഡെലിവറിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അത് ശരിയായിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതെല്ലാം ശരിയാകും ശരിയാകുന്നുണ്ട് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഞാൻ കൂടുതൽ അറിയാമല്ലോ കൃഷിയുടെ വീഡിയോ ആണ് അപ്പം ഇതുപോലെ നല്ല മീൻ കൃഷി എന്തായാലും ഇന്ന് ആൾക്കാരെ ഒന്ന് കാണിക്കാന്ന് വെച്ചിരിക്കുക അപ്പൊ ബയോഫ്ലോക്കിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ടാങ്കാ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ടോട്ടൽ ഒൻപത് ടാങ്ക് ഉണ്ട് ഒൻപത് ടാങ്ക് ഇത് പ്രധാനമന്ത്രിയുടെ മത്സ്യ സമ്പാദന യോജനയിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ അഡീഷണൽ ടാങ്ക് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് സബ്സിഡി റേറ്റ് അതും കൂടെ നമുക്ക് സബ്സിഡി ചെയ്യുന്നുണ്ട് നാൽപ്പത് ശതമാനം സബ്സിഡി ഏകദേശം കിട്ടിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ബില്ലിന് സബ്സിഡി ഇതുവരെ കിട്ടിയിട്ടുണ്ട് അതായത് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് അതെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പ്ലാനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നല്ല പ്രോട്ടീനുള്ള അതുപോലെ തന്നെ വില കുറച്ചും നല്ല ഭക്ഷ്യ സുയോഗ്യമായ മീനുകളെ വളർത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഭക്ഷ്യസുരക്ഷതയും തൊഴിലവസരങ്ങളും ഉണ്ടാക്കുകയും കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരുപാട് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോടെയാണ് അപ്പോൾ അവർക്കും കൂടി ഒരു തൊഴിൽ ജോലിയായിട്ടുണ്ട് അത് തന്നെ എല്ലാ ഇതിനെ നോക്കുന്നതിനൊക്കെ ആൾക്കാരുടെ സഹായം വേണം അപ്പോൾ അതൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഭക്ഷണം ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് നമ്മുടെ ലോക്കലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം വിഷരഹിതമായ ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ബയോഫ്ലോക്കിൻ്റെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ഇത്രയും ഈ ഇത്രയും ടാങ്കിൽ എത്ര മീനുകൾ ഏകദേശം ഉണ്ടാവും ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ ഇത്രയും മീനുകൾ നമുക്ക് സാധാരണ ലെവലിലാണെങ്കിൽ എത്ര എത്രമാത്രം സ്ഥലം വേണം ബയോഫ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് ഒരുപാട് മത്സ്യം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന നാല് മീറ്റർ ഡയമീറ്റർ പോണ്ടിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൂടുതൽ ഇടുന്നവരുണ്ട് എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെ ഇടാം എന്നാലും വളർച്ച കൂടുതൽ കിട്ടുന്നതിന് എണ്ണൂറ്റമ്പതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അപ്പോൾ ചേട്ടാ ഇവിടെ ഇപ്പോൾ എല്ലാം ആറ് മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു നമുക്ക് ആറ് മാസമാണ് ഇതിൻ്റെ വിളവ് അല്ലേ അതെ അതെ അപ്പോൾ ഈ ആറ് മാസം നമ്മൾ വിളവാകുന്നത് ഇത് ഇതിന് വില കൂടുതലാണോ വില കുറവാണോ നമ്മൾ മറ്റ് അതായത് നമുക്ക് ഇവിടെ കടലിൽ നിന്നും കായലിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ആലപ്പുഴ ആകുന്നതുകൊണ്ട് കിട്ടും അപ്പോൾ ആ മീനുകളെ വെച്ച് കമ്പയർ ചെയ്താൽ നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ നമുക്കിത് മീനിന് വില കൂടുതലാണോ കുറവാണോ എങ്ങനെയാണ് അതിൻ്റെ രീതി ഇപ്പോൾ വില കൂടുതലല്ല അതൊരു നോർമൽ ഇതാണ് ബയോഫ്ലോക്കിനെ സംബന്ധിച്ചോളം നമ്മൾ കൊടുക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് എന്നാൽ ബയോഫ്ലോക്കിന് മുന്നൂറ്റമ്പതും നാനൂറ്റമ്പതും കൊടുക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അതിന് കാരണം ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണം ഏത് രീതിയിൽ അത് സംസ്കരിച്ചതാണ് എങ്ങനെ പിടിച്ചതാണ് എത്ര നാൾ മുമ്പ് പിടിച്ചതാണ് എത്ര നാൾ മുമ്പ് ചത്തതാണെന്നറിയില്ല ഫോമാൾഡിഹൈഡും മറ്റുള്ള അമോണിയയൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് നമ്മുടെ കൈകളിൽ ഈ മീൻ എത്തുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് വരുന്നത് വിഷരഹിത വിഷമായിട്ടാണ് വരുന്നത് നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് വിഷരഹിതമായ ഭക്ഷണം കൊടുക്കുക അതിന് ഇരുന്നൂറ്റൻപത് രൂപ വളരെ കൂടുതലല്ല എന്നാണ് ഇരുന്നൂറ്റമ്പത് വലിയ കൂടുതലല്ല കാരണം നമ്മളിപ്പോൾ മത്തി വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് കടൽ ഇവിടെ അടുത്തുണ്ടെങ്കിൽ തന്നെയും ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപ നമുക്ക് മത്തിക്ക് പോലും കൊടുക്കണം മത്തി എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു മീനായിരുന്നു പക്ഷെ അതിന് പോലും ഇപ്പം അത്രയും വില കൂടുതലാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് വലിയൊരു തുകയല്ല ഈ പറഞ്ഞതുപോലെ നമുക്ക് വിഷരഹിത രഹിതമായിട്ട് നമ്മുടെ എപ്പോഴും പേപ്പറിൽ കാണുന്ന ഒരു കാര്യമായിരുന്നു മീൻ ഫോർമാലിനിട്ട് വരുന്നു അഴുകിയ മീനാണ് ഇത് നമുക്ക് ലൈവായിട്ട് ആൾക്കാർക്ക് പിടിച്ചു കൊടുക്കാം എന്നുള്ള ായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് തിലോപ്പിയ അത് പല രീതിയിൽ പറയും ചോദിച്ചില്ല മീൻ ഇവിടുത്തെ ഏത് മീനാണിത് ഇത് നമ്മൾ മുഴുവൻ വളർത്തുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്ററുടെ മത്സ്യസമ്പാദന യോജനയിലുള്ളതാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അവിടെ അവരാണ് സപ്ലൈ ചെയ്തിരിക്കുന്ന ഫീഡ് സീഡ് തന്നിരിക്കുന്നത് ആർ സി ജിയിലെ രാജീവ് ഗാന്ധി സയൻറ്റിഫിക് സെൻറ്ററിലെ വല്ലാർപാടത്തു നിന്നാണ് അവർ സീഡ് കൊണ്ട് തന്നിരിക്കുന്നത് ഗിഫ്റ്റ് തിലോപ്പിയാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത് അത് കൂടാതെ ഞങ്ങളുടെ കയ്യിൽ ചിത്രലഡയും ഉണ്ട് ചിത്രലഡ എന്ന് പറയുന്നത് വേറൊരു ഐറ്റമാണ് ഗിഫ്റ്റ് ഉണ്ട് എം എസ് ടി അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലുതാകും ഒരു ആറ് മാസം കൊണ്ട് വലുതാകും ഒരു അര കിലോ ആക്കുകണ്ടാണ് ഫുഡ് കൺവേർഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു വൺ ആണ് നമ്മൾ ഒരു കിലോയുടെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു കിലോ വരിക എന്നാൽ ആറ് മാസം കൊണ്ട് നമുക്കൊരു അര കിലോ വെച്ച് കിട്ടേണ്ട ഇതാണ് വരുന്നത് സിലോപ്പിയക്ക് നല്ല ഒരു മീൻ അതെ അരക്കിലോ വരെയൊക്കെ നമുക്ക് ആകുമ്പോഴത്തേക്ക് പിടിക്കുകയാണ് പിടിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റ് ആണെങ്കിലും ഞാൻ ഇന്നലെ കൊണ്ടുപോയി കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മൾ ഇത് എന്താണ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ മമ്മി നന്നായി നല്ല അടിപൊളിയായിട്ട് കരിമീൻ കരിമീൻ പോലെ പപ്പാസ് വെക്കുന്നത് പോലെ തന്നെ ഈ സിലോപ്പിയ പപ്പാസ് വെച്ചു അതുപോലെ തന്നെ വറുത്തും കഴിച്ചു കരിമീനാണോ അതോ സിലോപ്പിയാണെന്ന് അറിയാൻ പറ്റത്തില്ല വളരെ സോഫ്റ്റ് ആണ് വളരെ രുചികരമാണ് നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മാംസം നന്നായിട്ടുണ്ട് അതെ നല്ല ഫ്ലഷിയാണ് മീൻ പിന്നെ വീട്ടിലെ മോന്റെ അവൻ കുറച്ച് ഭക്ഷണ പ്രേമിയാണ് അപ്പൊ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ മീൻ പക്ഷെ അതൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതിന്റെ പപ്പാസിന്റെ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് മമ്മിയെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇടാം അപ്പോൾ അത് നല്ല ഞാൻ ഇന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ ഇതിന് കുടുംബത്തിൻ്റെയൊക്കെ സഹായവും കാര്യങ്ങളൊക്കെ എങ്ങനെ തീർച്ചയായിട്ടും ഇത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് ഈ പ്രൊജക്റ്റ് തന്നിട്ടുള്ളത് ഓ ശരി ശരി ശരി അപ്പോൾ വൈഫ് മറിയമ്മ ജോസഫ് അവളുടെ പേരിലാണ് ഇത് തന്നിരിക്കുന്നത് രാവിലെ എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങുന്ന ഒരു ചിലപ്പോൾ ഞങ്ങൾ നാല് മണിക്ക് തുടങ്ങും അത് വെള്ളത്തിൻ്റെ ടെസ്റ്റിങ് മുതൽ parameters testing ammonia P H nitrite nitrate ഇത് എല്ലാം ആൾക്കാലിട്ട് ഇതെല്ലാം ഞങ്ങൾ ദിവസവും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നത് വൈഫാണ് കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അവർ മൂന്ന് പേരും ഇതിൽ സഹകരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് മീൻ കൊടുക്കുന്നതിനും ഞാൻ കോരി കൊടുക്കും അവരത് തൂക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും വാട്ടർ ടെസ്റ്റിങ്ങിനൊക്കെ തീറ്റ കൊടുക്കാനും അതിൻ്റെ കാർബൺ സോഴ്സുകൾ ഇടാനും ഒക്കെ അവരാണ് സഹായിക്കുന്നത് ഒരാളെ ആ ഒരാളുടെ എൻ്റെ കൊണ്ട് മുഴുവനും എല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ തീർച്ചയായിട്ടും എൻ്റെ വിജയം ഉണ്ടായാൽ അവർക്ക് കൂടി ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ് ഫാമിലി സപ്പോർട്ട് കാര്യമായിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും അത് വേണം ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഒരു പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് വലിപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം ഒന്ന് നമുക്കൊന്ന് കൊരിയെടുത്താലോ തീർച്ചയായും എനിക്ക് മീൻ തന്നു വിടണം ആയിക്കോട്ടെ <laughs> കണ്ടോ നോക്കി എല്ലാം നല്ല ആ തീറ്റിട്ടു നമ്മൾ ക്യാമറ ശ്രദ്ധിച്ചോണേ അല്ലെങ്കിൽ അത് പോവും <laughs> അടിപൊളി ഇത് ഇത് എത്ര ഗ്രാം ഉണ്ടാവും ആ അതൊരു നാനൂറ് ഗ്രാം ഉണ്ടാവും നോക്കിയേ നല്ല ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് ഇത് ഇതിനടുത്തോട്ട് വരാൻ പറ്റുന്നില്ല കാരണം നല്ല മുള്ളാണ് കേട്ടോ അല്ല ഞാനൊന്ന് എടുത്ത് പിടിച്ച് എടുത്തേനെ അപ്പോൾ ഇതേ പതുക്കെ നമുക്കൊന്ന് മാറ്റിയേക്കാം അല്ലേ വെള്ളം തെറിക്കുന്നു ആ വെള്ളം തെറിക്കുന്നുണ്ട് ഇതാണ് ജോസ്ബിയുടെ ഫാമിലി ഇത് അമ്മച്ചി അമ്മച്ചി എന്ന് പറഞ്ഞാൽ ജയമോളുടെ അമ്മച്ചിയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് മമ്മിയെ പോലെ തന്നെയാണ് എനിക്ക് അമ്മച്ചി അവരിപ്പം നമ്മളുടെ സ്ഥലം നമ്മുടെ വീടിനടുത്തു നിന്ന് ജയമോളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പോഴും കാണാത്തത് അമ്മച്ചി എന്തുണ്ട് വിശേഷമൊക്കെ അതെ ആകപ്പാട് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ അപ്പോൾ നമുക്ക് ജോസ്ബേട്ടിൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം അപ്പം അളിയ അളിയൻ തന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കും ഇതാണ് എൻ്റെ വൈഫ് ജയമോൾ ഇത് സാന്ദ്ര എൻ്റെ മൂത്ത മകളാണ് ടോണി ടോണി എൻ്റെ മൂത്ത മകനാണ് ഇളയാൾ ജോയൽ ജോസഫ് ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഞാൻ അവർക്ക് കൊടുക്കാം ഇപ്പോൾ ജയമോളെ ജോസഫേട്ടൻ പറഞ്ഞു അളിയൻ പറഞ്ഞു നിങ്ങളാണ് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു രീതി എങ്ങനെയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഒരു ഫാമിലിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എങ്ങനെ ഒന്ന് പറഞ്ഞു പിടിച്ചു അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇതിന് വേണ്ടിയിട്ടൊന്നും ചിലവഴിക്കണം ഉള്ളൂ ഇത്രയും ടാങ്ക് ഉള്ളത് കൊണ്ട് ഒരെണ്ണമൊക്കെ ആണെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പിള്ളേര് അവരെല്ലാവരും കൂടിയാ ചെയ്യുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്കായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ എല്ലാവരും ആയിട്ടാ ചെയ്യുന്നത് മീൻ പിടിക്കാൻ നേരമൊക്കെ പിള്ളേർ ഇതിനകത്ത് ഇറങ്ങും കോരിയൊക്കെ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും കൂടെയാണ് ചെയ്യുന്നത് ഇല്ല വെള്ളം വെള്ളം ആദ്യം പറ്റിക്കും എന്നിട്ട് ഇറങ്ങുന്നത് അടിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കോരി കോരി മീനെല്ലാം കോരി തരും ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്യും പിന്നെ വേറെ അതായത് ഉണ്ടെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇത് ചെറുപ്പത്തിലെ ഒരു ക്രേസി ആയിരുന്നു പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീൻ പിടിച്ച് കുടിക്കാത്തിട്ട് നടന്ന ഒരു രീതിയുണ്ട് ആ രീതി എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ മക്കൾക്കും അത് ആ മത്സ്യങ്ങളോ മത്സ്യത്തോടൊരു മറ്റേ എന്തോ അതാണ് തുടക്കം ഗപ്പി വളർത്തി തുടങ്ങിയാണ് പിന്നെ ഇവിടെ എത്തിയത് അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം നമ്മളിപ്പോൾ ഇത്രയും വലിയ ടാങ്കിൽ ആയിരം അല്ലെങ്കിൽ എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ മീൻ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതിനെന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കുന്നത് ഈ ചെറിയൊരു ടാങ്കല്ലേ ഉള്ളൂ ഈ ബയോഫ്ലോക്ക് എന്താണ് സംഭവം എന്നൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബയോ എന്ന് പറഞ്ഞാൽ ജീവികളുടെ അല്ലെങ്കിൽ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്നാണ് അർത്ഥം ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജീവികളുടെ സഞ്ചയമാണ് ഇതിനകത്ത് ഇതൊരു ഇസ്രായേലി ടെക്നോളജിയാണ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മീൻ വളർത്താനായിട്ട് ഉപയോഗിക്കുക ഈ ഇതിനകത്ത് കാണുന്ന വെള്ളം നമ്മൾ മാറ്റുന്നില്ല ഇതിനകത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ മത്സ്യത്തിൻ്റെ വിസർജ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് വളർത്തുന്ന ഹെക്ടോട്രോപ്പി ഓട്ടോട്രോപ്പി ബാക്ടീരിയകൾ ഭക്ഷിച്ച് അമോണിയയെ മാറ്റി നൈട്രേറ്റിനെ മാറ്റി ശുദ്ധമാക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ നമുക്ക് വെള്ളം മാറ്റേണ്ടതില്ല വെള്ളത്തിൻ്റെ ചിലവ് വെള്ളത്തിൻ്റെ വെള്ളം നമുക്ക് വളരെ വെള്ളം ഇന്നൊരു ദുർലഭമായ ഘടകമാണ് അത് അധികം നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മീനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ലോക്കാലിറ്റിക്ക് വേണ്ട ഭക്ഷണം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണിത് അപ്പോൾ ഇരുപത്തിനാല് ഇവിടെ ഉള്ള ഒരേ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കരണ്ട് ആണ് നമ്മുടെ കരണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഇവിടെ അത് മുഴുവൻ പൊങ്ങി ചാകാനുള്ള ഒരു സമയമുണ്ട് ഒരു അര മണിക്കൂർ പോലെ നിൽക്കത്തില്ല കാരണം ഇതിനകത്ത് കിടക്കുന്ന നമ്മൾ വളർത്തുന്ന ഈ ബാക്ടീരിയകൾ അവർക്കും കൂടി ശ്വസിക്കണം അപ്പോൾ അവരും പത്തായിരത്തഞ്ഞൂറ് മീനും കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓക്സിജൻ കൺസംഷൻ കൂടിയിട്ട് അത് മാറും അതിനാണ് നമ്മൾ ഓക്സിജൻ എയറേഷൻ കൊടുത്തിരിക്കുന്നത് ഓരോ ടാങ്കിലും ഈ രണ്ട് മൂന്ന് എയറേഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് എയറേഷൻ കൊടുത്തിരിക്കുന്നത് അതിന് കൂടാതെ നമ്മൾ നമ്മൾ അവിടെയൊക്കെ എല്ലാത്തിലും നമ്മൾ മോട്ടോറും പിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് വെഞ്ചൂരി എന്നുള്ള സാധനമാണ് അതൊന്ന് കറക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഓക്സിജൻ ഉണ്ടാകും നമ്മൾ അങ്ങനെയാണ് ഇത് വളർത്തുന്നത് അതാണ് ആ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണ ചെലവ് കുറച്ചുകൊണ്ട് അപ്പോൾ ഈ ഫ്ലോക്ക് തിന്നുകൊണ്ട് കൂടി ഈ മീൻ ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണിത് ആലപ്പുഴയുടെ ടൗണിൽ സെൻട്രൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലത്താണ് ഈ ഒൻപത് ടാങ്കുകൾ സെറ്റ് ചെയ്ത് ഇത്രയും അധികം മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത്രയും മീനുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് പുറത്ത് കൊടുക്കാൻ വിപണന സാധ്യത എങ്ങനെയാണ് ഇത് കാണുന്നത് വിപണനം ഒരു നമുക്കൊരു ചലഞ്ച് ആയിരുന്നു ആ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ആറുമാസം മുമ്പല്ല ഇതൊക്കെ ഇത്രയും ഒരുമിച്ച് വളർന്നു തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും അത് എന്നാൽ ഇത് പ്രായം ഇപ്പോൾ പാകമായ സമയമാകുന്നത് ഒന്നാണ് ട്രോളിംഗ് നിരോധനം അതുപോലെ തന്നെ <laughs> നല്ല സമയത്താണ് ഇത് തീരുന്നത് നമ്മുടെ പ്രധാനമായിട്ടും ആൾക്കാർ ഞാൻ വെളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നില്ല അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ ഹോം ഡെലിവറി ആവശ്യപ്പെടുന്നവർക്ക് അത് അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയുണ്ട് അതോടുകൂടി തന്നെ നമ്മുടെ മെയിനായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് വൈദിക സെമിനാരിയിൽ നിന്നൊക്കെ ഹ്യൂജായിട്ട് മാസമായിട്ട് അവർ കൂടുതലായിട്ട് വാങ്ങിക്കുന്നുണ്ട് ലോഡ്ജസുകൾ ഹോം സ്റ്റേകൾ അവർക്കെല്ലാം നല്ല മത്സ്യം കിട്ടും അവർക്കൊരു ഗൃഹാതുരത കിട്ടുന്ന ഒരു മത്സ്യം കൂടിയാണ് ഇത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വേറെ ടാങ്കുകളിലൊക്കെ നമ്മുടെ നാടൻ കൂടി വളർത്താനുള്ള പരിപാടിയുണ്ട് അത് ഇന്ന് സ്പീഡ് വരത്തേ ഉള്ളൂ അപ്പോൾ കാരി അതുപോലെ തന്നെ ചെമ്പല്ലി അങ്ങനെയുള്ള സാധനം കൂടി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതായത് നമ്മുടെ വീടുകളിൽ ചെറുതായിട്ടല്ലാതെ വലിയ അതായത് ഹോസ്റ്റലുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഒത്തിരി ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി സ്റ്റോർ ചെയ്ത് അവർക്ക് അത് ഉപയോഗിക്കാം ചെയ്യാൻ പറ്റും അതായത് വിഷരഹിതമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം വിഷരഹിതമാണ് ശുദ്ധമാണ് ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾക്ക് twenty four seven three sixty five ഡേയ്സിൽ ഇവിടെ മീൻ ഉണ്ടാവും ഉണ്ടാവും അതാണ് പ്രത്യേകത ഏത് സമയത്ത് നിങ്ങൾക്ക് മീൻ വന്ന് ചോദിച്ചാൽ മീൻ കിട്ടും അതാണ് അപ്പോൾ ഇത്ര ഇതുള്ളതുകൊണ്ട് ഓരോ ടാങ്കിലും നമ്മൾ ഓരോ സമയത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോന്ന് പിടിക്കാൻ പറ്റും ഒരെണ്ണം പോലും ഇവിടെ തീർന്നു പോകത്തില്ല ഹാർവെസ്റ്റിംഗ് എപ്പോഴും നടന്നോളൂ എപ്പോഴും നടന്നു ഓരോ മാസവും ഉണ്ടാവും ആ പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളാണോ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൗണിൽ അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ എത്തിപ്പെടുന്നത് എങ്ങനെ അറിയുന്നുണ്ട് ഇവരിത് ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോഴത്തേക്ക് അവർ അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഇതിനെപ്പറ്റിയുള്ള ഞങ്ങൾ ഇട്ടതായിരിക്കാം അവർക്ക് ഫിഷ് അല്ല തിലോപ്പിയ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ഇത് കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് മിക്കവാർക്കും അറിഞ്ഞ് കേട്ട് വരണം അതിനുവേണ്ടിയുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഞങ്ങളെപ്പറ്റി കുറച്ച് നോട്ടീസുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗമാണ് അപ്പോൾ അങ്ങനെയൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി അധികം പ്രചാരം വന്നിട്ടില്ല ഉടനെ തന്നെ ഉണ്ടാകും ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കാനുള്ള ഒരു ഒരു പ്രവണത കാണിക്കുന്നുണ്ട് അതെ അതെ അല്ല എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഇപ്പം ഫാമിലിക്കാണെങ്കിലും രണ്ട് മൂന്ന് കിലോ വാങ്ങിച്ച് ദൂരെയുള്ളവർക്കാണെങ്കിലും കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് ഇരിക്കുകയും ചെയ്യും അപ്പോഴേ നമ്മൾ ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് എവിടം വരെയുള്ള ആൾക്കാർ ഇപ്പോൾ വന്ന് വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണത് നമ്മുടെ ഈ ലോക്കൽ ഇവിടെ മാത്രമാണോ ആലപ്പുഴയെ മാത്രമാണോ അത് എങ്ങനെയാണ് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത് നമ്മൾ മാർക്കറ്റിംഗ് അതിൻ്റെ രൂപീകരിച്ചിരിക്കുന്നത് ലോക്കൽസുകൾക്ക് ഇവിടുന്ന് തന്നെ വന്ന് വാങ്ങിക്കാനുള്ള അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രഷായിട്ട് വാങ്ങിക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു കുടുംബത്തിന് വേണ്ട നാലോ അഞ്ചോ എണ്ണമൊക്കെ വാങ്ങിക്കുക ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് അല്ലാതെ ഹോസ്റ്റൽസുകൾക്കും സെമിനാരികൾക്കും അങ്ങനെയുള്ള കൂടുതൽ ബൾക്കായിട്ട് അല്ലെങ്കിൽ ടൂറിസം അവർക്കെല്ലാം ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് അവർക്ക് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കുക അവർക്ക് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി കൊടുക്കണമെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഇത് ആലപ്പുഴ കാളാത്ത് വാർഡാണ് മുനിസിപ്പാലിറ്റിയിലെ കാളാത്ത് വാർഡാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ റൗണ്ടിൽ നമുക്ക് ഹോം ഡെലിവറി കൊടുക്കാനായിട്ടുണ്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പേ യു എന്നുള്ള ആപ്പുണ്ട് അതിലൂടെ നമുക്ക് പൈസ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്തുള്ള ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാം അവർക്ക് പിക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ആലപ്പുഴ എറണാകുളം ചങ്ങനാശ്ശേരി കോട്ടയം ഇത്രയും സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബൾക്കായിട്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഹൗസ് ബോട്ടുകൾ അല്ലേ നമ്മുടെ ആലപ്പുഴയിലാണെങ്കിൽ ഹൗസ് ബോട്ടുകളും ഹോസ്റ്റലുകളിലും ഹോം സ്റ്റേ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം നമുക്കത് കൊടുക്കാൻ സാധിക്കും അതിന് മാത്രമുള്ള മീനുണ്ട് ഉറപ്പായിട്ടും ഇതാണ് ബേബി പോണ്ട് നമ്മൾ സീഡ് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനും ഒരു ഒരു മാസത്തോളം നമ്മൾ ഇതിനകത്ത് വളർത്തും അപ്പോൾ ഇതിനകത്ത് വളർത്തുമ്പോഴത്തേക്ക് ഇത് കാണാം കേട്ടോ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് തീറ്റിടട്ടെ ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ഫീഡ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഗ്രോവലിന്റെ ഫിഷ് ഫുഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രോവലിന്റെ എല്ലാ തരത്തിലുള്ള സൈസുകളും നമ്മുടെ കയ്യിലുണ്ട് സൈസ് നാല് മുതൽ അല്ലെ പോയിന്റ് സിക്സ് മുതൽ പോയിന്റ് ഫൈവ് മുതൽ പൊടിയാണ് തീരെ അത് നാല് വരെയുള്ള ടൈപ്പിലെ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് എനിക്ക് കടയുണ്ട് ഫിഷിന്റെ അതായത് ഫിഷ് മാത്രമല്ല ഫീഡും അത് കൂടുതൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഗ്രോവലിന്റെ എല്ലാവിധ ഫുഡുകളും നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പുറത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ മീൻ മാത്രമല്ല നമുക്ക് അതിന്റെ ഫീഡും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് താല്പര്യമുള്ളവർ അതായത് ഇത് വളർത്താൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ ഫീഡ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഹോസ്റ്റലുകളിലാണെങ്കിലും അതുപോലെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഹോം സ്റ്റേകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനേ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം നല്ല ടേസ്റ്റാണ് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് നല്ല സാധനമാണ് ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സംഭവമാണ് അപ്പോൾ അത് ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അളിയൻ ഇത് ചെയ്യുമ്പോൾ അളിയൻ്റെ കാര്യം ഞാനിത് കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് ഞാൻ അളിയൻ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു ഫാമിലി വന്ന് മീൻ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവരോടൊന്ന് ചോദിക്കാം എങ്ങനെയാണ് ഈ മീൻ വാങ്ങിക്കാറുണ്ടോ ഇതിന് മുമ്പ് മേടിച്ചിട്ടുണ്ട് വീണ്ടും വന്നത് വന്നത് നമ്മുടെ ഇപ്പം നമുക്ക് കടൽ മീൻ കിട്ടുന്നെങ്കിലും ഇതിനൊരു പ്രത്യേക എന്താണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പോലെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൂടുതലും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇതുപോലെ തന്നെ ഒത്തിരി ഫാമിലീസ് വന്ന് വാങ്ങിക്കാറുണ്ട് എന്തായാലും വളരെ സന്തോഷം വന്ന് വാങ്ങിച്ചതിൽ ശരി ഓക്കെ അപ്പോൾ ഇതിനിപ്പം തീറ്റ ഇട്ട് കൊടുക്കുകയാണല്ലേ തീറ്റ കൊടുക്കുകയാണ് അടിപൊളി കേട്ടോ ഈ സൈഡിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല മുഴുവൻ മീൻ വന്ന് അടിച്ച് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അപ്പൊ എന്തായാലും ഇതിന്റെ ഫുഡ് കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് വേസ്റ്റുകളൊന്നും കൊടുത്തതല്ല വളർത്തുന്നത് വേസ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണ വേസ്റ്റുകളൊന്നും കൊടുക്കാതെ പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്ത് കാർബൺ സോഴ്സും കൊടുത്ത് വളർത്തുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷരഹിതമാണ് ശുദ്ധമായ മത്സ്യമാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ഈ ബയോഫ്ലോക്ക് ഒന്ന് സന്ദർശിക്കുകയും ഇവിടെ വന്ന് മീൻ വാങ്ങിക്കണം ഈ പറഞ്ഞതുപോലെ ചെറിയ ഫാമിലി മുതൽ വലിയ ഹോസ്റ്റൽ സൗകര്യം ഉള്ളവർ പോലും ഇതൊക്കെ ഒന്ന് വന്ന് വാങ്ങിച്ച് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകണം അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡുണ്ട് ജോസഫിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സും ഉണ്ട് അപ്പോൾ അതും കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഫീഡിനാണെങ്കിലും ഈ ഫിഷിനാണെങ്കിലും എല്ലാം അദ്ദേഹത്തെ ബന്ധപ്പെടാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ അപ്പോൾ തൽക്കാലം നിർത്തുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ ഒന്ന് ദിവസം